ഇങ്ങനെ വെക്കുമ്പോളേ ചിക്കൻ നേരത്തായിട്ട് അടിക്കിട്ട് അപ്പൊ ആ എല്ലാവർക്കും ഒരു പീസ് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഈ ചിക്കനെ നമ്മൾ വെട്ടി ക്ലീൻ ആക്കിയിട്ട് മാരിനേറ്റ് ചെയ്യണം ഇത് കുഞ്ഞിയ ചിക്കനാണല്ലോ ചേട്ടാ ഇത് വെട്ടി കഴിഞ്ഞാൽ പിന്നെ ഇത് ഇത്ര ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ഇത് മൊത്തത്തോടെ എടുക്കാം പിന്നെ ഇതിന്റെ തൊലി കളയണം എന്നുള്ളവർക്ക് കളയാം പക്ഷെ ഇത് നല്ലോണം കഴുകിയിട്ട് നീറ്റാക്കി വെക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കാരണം ഫ്ലവർ അത് ഒട്ടിപ്പിടിക്കും കൂടുതൽ ഓക്കെ ഇനി എന്താണ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴുകണം നല്ലോണം കഴിക്കണോ മതി നെക്സ്റ്റ് വൺ ഹോ ഹോ എന്തിനു ഒന്ന് നിൽക്കുന്നു ചിക്കൻ ചിക്കൻ ഇല്ല അതൊന്നും ഇതിന്നു ചോര തിന്നോ എല്ലാവരും അത് കളിക്കാൻ പോലെ എന്തൊരു പൊട്ടനല്ലേ എന്നെക്കാ പൊട്ടനാണ് അയ്യോ അപ്പൊ നീ പൊട്ടനാണെന്ന് സമ്മതിച്ചല്ലേ ഞാൻ സമ്മതിക്കും ആരും പറഞ്ഞേ ഇനി ചിക്കൻ കഴുകി ഞാൻ കഴുകും ഇനി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ ഇനി ചിക്കൻ്റെ ചിക്കൻ അപ്പൊ ഇനി ചിക്കൻ്റെ മാരിനേഷൻ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം അപ്പൊ A few moments later. Spicy ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുണ്ട് അല്ല ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ഈ ചില്ലി ഫ്ലേക്സ് ഇടാൻ എടുത്തിട്ടും മാറ്റി ഇനി ഇതൊന്നും കൂടി അളക്കണം ഞങ്ങളിപ്പോൾ ദേ ഈ ഇത് ഇങ്ങനത്തെ ഒരു മിക്സ്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ എന്തൊക്കെയുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ chilli powder all purpose flour cornflour salt to taste ഇതൊക്കെയാണ് ഇതിലുള്ളത് അപ്പൊ ഈ മിക്സ്ചറാണ് ഇതിൽ നമ്മുടെ ചിക്കൻ്റെ കോട്ടിംഗ് ആയിട്ട് വരാൻ പോണത് ഇതിന് മറ്റേ കെ എഫ് സി ഒക്കെ ഉള്ള പോലെ ഇല്ലേ ക്രിസ്പി ഫ്ലേക്സ് അത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട് നേരത്തെ പറയാൻ എങ്ങനെയാണ് ഈ ചിക്കൻ ഓയിലിടുമ്പോൾ എങ്ങനെയാണത് പുളി പുളി പുളി പറഞ്ഞിട്ട് ഡോക്ടർ തിരുമുക്കുന്നത് കൊണ്ട് ഒരു മുട്ട വേണം അതെ ഏയ് പോയിട്ടില്ല ടാങ്ക് ഫുൾ ഫില്ലുണ്ട് അപ്പൊ മതി എന്ന് പറയാൻ ഇതിൽ ഇത്രയ്ക്കല്ലേ ഉള്ളൂ ഇനി ഓരോ എല്ലാ പീസുകളും ഇനി ഇതുപോലെ ചെയ്യാം ഗൈസ് ദേ അവസാനം ഞങ്ങളുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് റെഡി ആയി ഐ മീൻ മാരിനേറ്റ് അല്ല കോട്ടിങ് ചെയ്ത് റെഡി ആയിരിക്കാണ് ആ പൊട്ടിത്തെറിക്കും സൂക്ഷിച്ചോ നമ്മള് ഈ കുറച്ച് കുറയ്ക്കുക ഐ മീൻ നല്ലോണം കുറയ്ക്കുക സോ ഗൈസ് അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കലക്കും ഞങ്ങളെ ചിക്കൻ തിരിച്ചിട്ടു ഗൈസ് ഇത് ഓൾറെഡി ഒരു റെഡിയായ ലുക്ക് ഉണ്ട് റെഡിയല്ല മൈക്ക് കോമഡിയാണ് ഞങ്ങളുടെ മൂന്ന് പീസ് റെഡിയായി ഒരു പീസ് ആയിക്കൊണ്ടിരിക്കാണ് കറക്റ്റ് കെ അത്ര തോന്നില്ല പക്ഷെ എഫ് ആയിരിക്കും K F K F ingredients ഒന്നും കെ ഇങ്ങനെയാണ് ഞങ്ങളുടെ ചിക്കൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത് ഇനി ടേസ്റ്റ് ഈ ഫ്രൈയിങ് ഒക്കെ ആദ്യം നമ്മൾ എണ്ണ നല്ല ഹീറ്റ് ഇങ്ങനെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ ഇടുമ്പോൾ ഇത് നല്ലോണം കുറച്ച് വെച്ചിട്ട് നമ്മൾ ചൂടാക്കും എന്നാലാണ് ഇതിൻ്റെ അകത്തേക്കൊക്കെ കൂടുതൽ ഇങ്ങനെ വേവുള്ളൂ നല്ലോണം കുറച്ച് വെക്കരുത് പിന്നെ ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി ലൈറ്റോ ഷെയ്ഡായിട്ടും ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ പൊറോട്ട ഉണ്ട് ഇവിടെ ചിക്കൻ ഉണ്ട് അപ്പം ഞങ്ങൾ തിന്നണ പ്രോസസ്സിലേക്ക് പോവാണ് ടേസ്റ്റിംഗ് പ്രോസസ്സ് ഞങ്ങൾ കുറച്ച് കെച്ചപ്പ് സൈഡിലേക്ക് എടുക്കുകയാണ് ആണ് ത്രീ ടു നല്ലതാണ് സൂപ്പർ ടേസ്റ്റാണ് ഞാൻ പെട്ടെന്ന് കടിച്ചു തിന്നു അതുകൊണ്ട് കൂടുതൽ നേരം ചൂടൊന്നും ഞാനില്ല സൂപ്പർ ടേസ്റ്റാണ് കിടിലൻ ടേസ്റ്റാണ് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം അപ്പൊ നമ്മൾ ഈ ഞങ്ങളെപ്പോലത്തെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും ശരിക്കും ചിക്കൻ ആൾക്കാർക്ക് എല്ലാവരും ഇഷ്ടമാവും അപ്പൊ ഞങ്ങൾ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ